വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം തൊഴുത്തിന് സമീപം കെട്ടിയിട്ടിരുന്ന ആറുമാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നു ചേപ്പില ശങ്കരമംഗലം നന്ദനന്റെ പശുക്കിടാവാണ് ചത്തത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാരാണ് കടുവയെ ആദ്യം കണ്ടത് വീട്ടുകാർ പടക്കം പൊട്ടിച്ചതോടെ കടുവ പശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ വനപാലകരാണ് പശുവിനെ ആക്രമിച്ചത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചത് ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഡാമിന്റെ കച്ചിലായിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് സാധനത്തിന് വലിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത് കടുവനെ കണ്ടിരുന്നു ആ കടുവനെ കണ്ടിരുന്നു ആളുകൾക്ക് ഇവിടെ നാലു മണിക്ക് പശുക്കളെ കറന്ന് പാല് കൊണ്ട് അളക്കേണ്ട സമയത്ത് പുറത്തിറങ്ങാൻ പേടിയാണ് പുറത്തിറങ്ങാൻ പേടി അതുകൊണ്ട് ആളുകൾ കൂട്ടം കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം കഴിഞ്ഞ ശനിയാഴ്ചയും പ്രദേശത്ത് കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു പൊയ്കയിൽ മോഹനൻ എന്നയാളുടെ പശുവിനെയാണ് കടുവ കൊന്നത് പ്രദേശത്ത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു ആഴ്ചകളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ മീഡിയ വൺ വയനാട്